നമസ്കാരം ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് വണ്ടി അതെന്ന് നിങ്ങൾക്കറിയാം ടൊയോട്ട ക്യാമറി രണ്ടായിരത്തി ഇരുപത് ഓക്കെ അപ്പോൾ ഖത്തറിലാണ് ഉള്ളത് ഖത്തറിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് നിങ്ങൾക്കറിയാം നാട്ടിലല്ല അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഓക്കെ ഈ ബാക്കിൽ കാണുന്നത് ആസ്പെയർ പാർക്കാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വൈകുന്നേരമൊക്കെ അവിടെ വന്നിരിക്കാൻ കുട്ടികളൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആസ്പെയർ പാർക്ക് ഓക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം വണ്ടിയുടെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെയാണ് നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ day time L E D light കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഈ ഭാഗം നല്ല ഭംഗി കൊടുത്തിട്ടുണ്ട് പിന്നെ നടുവിൽ ടൊയോട്ടയുടെ രാജകീയമായിട്ടുള്ളൊരു എംപ്ലോ അതുകൊണ്ട് ഈ വണ്ടിയുടെ നല്ലൊരു ലുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ നല്ലൊരു ലുക്ക് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത് പതിനാറ് ഇഞ്ച് ടയറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മിററിൻ്റെ ഇതിലുള്ള ക്രോമിയം ഫിനിഷിംഗ് ഉണ്ട് പിന്നെ ബാക്കിലേക്ക് വരുകയാണെങ്കിൽ ടൈൻ ലാമ്പ് കഴിഞ്ഞ മോഡലിനെ മോഡലിനെക്കാട്ടും കൂടി ഡിസൈൻ ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത് വേറൊരു ഒരു സിഗ്നേച്ചറും കൊടുക്കുന്നുണ്ട് ബമ്പറിൻ്റെ അടിയിൽ ബ്ലാക്ക് ഫിനിഷ് ഓക്കെ അടിഭാഗത്ത് അപ്പൊ നമുക്ക് ഇന്റീരിയറിലേക്ക് കിടക്കാം നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന നല്ല സ്റ്റൈലിഷോട് കൂടിയുള്ള ഒരു സ്റ്റാറിങ് അതിൽ അതിൽ കൂടെ എല്ലാവിധ പോളിയത്തിൻ്റെയും ബ്ലൂടൂത്തിൻ്റെയും എല്ലാവിധ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ central console is very nice അതിലെല്ലാവിധ എല്ലാവിധ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ infotainment system Bluetooth C D box U S P എല്ലാവിധ സംവിധാനങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതിനുള്ളിലത്തെ ഉഡൻ ഫിനിഷിങ് അതൊരു വെറൈറ്റി തന്നെയാണ് ഒരു ലെതറോട് കൂടി സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെയുള്ളത് ഇതാ മിററ് മിററിൽ ഒരു ലൈറ്റും കൊടുക്കുന്നുണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പിന്നെ നമ്മൾ പാർക്കിംഗ് ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ച് ഇതാണ് ഇത് ഹോൾഡ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ് ഇത് നമുക്ക് സീനിലൊക്കെ നിർത്തുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം പിന്നെ ഓട്ടോമാറ്റിക് ഗിയറാണ് പിന്നെ ഇവിടെ ഒരു കഫ് ഹോൾഡ് ഉണ്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് സ്റ്റോറേജ് ചെയ്തിടാം അപ്പോൾ അതാണ് ഫ്രണ്ടിലെ കാര്യങ്ങൾ ഇനി ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട് പാസഞ്ചറും ഉള്ള ഇതിൻ്റെ ബാക്കിൽ എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഗുഡ് പോയിൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു അതേപോലെ തന്നെ ബാക്കിൽ നല്ലൊരു സെൻറ്ററിൽ സപ്പോർട്ട് ഉണ്ട് അതിൽ കപ്പ് ഹോൾഡും എല്ലാം ചെയ്തിട്ടുണ്ട് പവർ വിൻഡോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പവർ വിൻഡോ നാല് നാല് ഡോറിലും പവർ വിൻഡോ ഉണ്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും ഔട്ടും ആണ് ഓക്കെ അപ്പോൾ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് റിവ്യൂ ആണത് വേറൊരു വീഡിയോ